അപ്പന് ജനിച്ചതിന്റെ ഗുണമൊട്ടും കുറഞ്ഞിട്ടില്ല കൂടിയിട്ടേ ഉള്ളൂ Tigers waiting on us, hunting മനസ്സിലായോ ഞാൻ ശങ്കരൻ പ്രിയാച്ച അതോടെ വിളിക്കുന്നു പോട്ടോ ഞാനിവിടെ ഉണ്ട് ആ കുരിയാച്ചൻ വരണം വരണം ഇരുന്നാട്ടെ ഓ വേണ്ട സാറേ ഞാൻ നിന്നോളാം കുരിയാച്ചനെ കുറിച്ച് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട് ഒരു പത്തിരുപത് കൊല്ലം മുന്നേ അന്നത്തെ പാല എസ് എ ബെഞ്ചമിൻ സാറിനെ കവലയിട്ട് താൻ തല്ലിയെന്ന് ഉള്ളതാണോ അത് പിന്നെ കൂടെ പഠിച്ചിരുന്ന പെങ്കൊച്ചിനോട് പിറപ്പേട് കാണിച്ച കഹിം കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ സാറേ അന്ന് പിന്നെ അപ്പനുള്ള കാലമായിരുന്നോണ്ട് ശിവനും ശിവനും അറിയാതെ ഊരിപ്പോന്നു അപ്പൊ ഇപ്പൊ അപ്പനില്ല അല്ലയോ ഇല്ല സാറേ പക്ഷെ ആ അപ്പന് ജനിച്ചതിന്റെ ഗുണോട്ടും കുറഞ്ഞിട്ടില്ല കൂടിയിട്ടേ ഉള്ളൂ എങ്ങനാ ചേട്ടത്തി അതങ്ങ് ഉറപ്പിക്കുമല്ലേ നിങ്ങൾ പറഞ്ഞ പോലെ ഈ നിൽക്കുന്ന ഔസേപ്പുട്ടി അടക്കം നിങ്ങളുടെ മൂന്നാമക്കളും കരിങ്കണ്ടത്തി ചാണ്ടിച്ചായൻ ഉണ്ടായതല്ല എന്ന് എന്നാടാ നീ പറഞ്ഞേ തലേ തൊപ്പിയും പിന്നി രണ്ട് ബറ്റാലിയും പോലീസും ഇല്ലാതെ നിനക്ക് വെടിവെച്ച് ശീലമില്ലല്ലോടാ ആവശ്യപ്പെട്ടു നിന്റെ തോക്കിന്റെ മുന്നിൽ നിന്നാ ഞാൻ പറയുന്നത് കരിങ്കണ്ടത്തി ചാണ്ടിക്കുഞ്ഞാണ് നിന്റെ തന്തയെങ്കിൽ വെക്കടാ വെടി temporarily frozen your promotion as multiple allegations against you are currently under investigation. Till the time all such allegations have been cleared, you are transferred to the metal industries and relieved of all law and order duties with immediate effect. അങ്ങനല്ലയോ അതേൽ എഴുതിയേക്കുന്നത് നാൽപ്പത്തിയേഴാം വയസ്സിൽ തേടി വന്ന മഹാസൗഭാഗ്യം കേരള പോലീസിലെ രണ്ടാമനെന്ന സ്ഥാനം അതിനിപ്പോ നിനക്ക് കൈയെത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സ്വപ്നം മാത്രമായിരിക്കും ഔസേപ്പുട്ടി അധികാരം അങ്ങേയറ്റം ധാർഷ്ട്യത്തോടെ ഇന്ന് വരെ നീ വെച്ച് അനുഭവിച്ചു പോന്നിരുന്ന അധികാരം അതിങ്ങനെ ഓരോന്നായി നഷ്ടപ്പെടുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പോവാ നീ ഞാൻ പറഞ്ഞില്ലായിരുന്നു നീ ചെയ്തതിനൊക്കെയും നിന്നോട് ഞാൻ പകരം ചെയ്യും ഇതാ ഇവിടെ ഇവിടുന്ന് തുടങ്ങുക